Kapıda! വർണ്ണങ്ങൾ വിരിയുന്ന ഈ സായം സന്ധ്യയിൽ മഞ്ചേരി വെൽഫെയർ അസോസിയേഷൻ പത്താം വാർഷികാഘോഷം മഞ്ചുള്ള മഞ്ചേരിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രാചീന മാനവിക പാരമ്പര്യങ്ങളെയും ബഹുസ്വര കലകളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഐതിഹാസികമായ ഒരു ചരിത്രസന്ധിയെ പൂരിപ്പിക്കാൻ ഞങ്ങളൊരു ശ്രമം നടത്തട്ടെ ചരിത്രമുറങ്ങുന്ന മഞ്ചേരി മണ്ണിലൂടെ ഒരു യാത്രയ്ക്ക് ഞങ്ങൾ നിങ്ങളെ സാദരം ക്ഷണിക്കുന്നു മഞ്ചേരി മലപ്പുറം ജില്ലയുടെ ഹൃദയമായ മഞ്ചേരി പട്ടണം മലബാറിൽ നടന്നിട്ടുള്ള ഒട്ടനവധി വീര്യതിഹാസ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പട്ടണം രാജഭരണകാലത്ത് സാമൂതിരിയുടെ രാജ്യത്തിന്റെ കിഴക്കുഭാഗത്തെ തന്ത്രപ്രധാനമായ കേന്ദ്രമായിരുന്നു മഞ്ചേരി പതിനെട്ടാം നൂറ്റാണ്ടിൽ മൈസൂർ രാജാക്കന്മാരായ ഹൈദരാലിയുടെയും ടിപ്പുവിന്റെയും പടയോട്ടക്കാലത്ത് അവരുടെ സൈനിക കേന്ദ്രമായിരിക്കാനും മഞ്ചേരിക്ക് നിയോഗമുണ്ടായി മൈസൂർ രാജാവായ ടിപ്പുവിനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചതോടുകൂടി മഞ്ചേരി ഉൾപ്പെട്ട മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായി ബ്രിട്ടീഷുകാരെ കൂടാതെ ഇവിടെ ഡച്ച് പോർച്ചുഗീസ് ഫ്രഞ്ച് സാമ്രാജ്യ ശക്തികളും കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട് മലബാർ കീഴടക്കിയ ടിപ്പു സുൽത്താൻ ഇവിടെ ഭൂപരിഷ്കരണ നിയമങ്ങൾ നടപ്പിലാക്കിയിരുന്നു എന്നാൽ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നപ്പോൾ ജന്മിനാടുവാഴിത്തം പുനഃസ്ഥാപിച്ചു ബ്രിട്ടീഷ് ഭരണത്തിന്റെയും ജന്മി ജന്മിനാടുവാഴ്ത്തത്തിന്റെയും കരാള ഹസ്തങ്ങളിൽപ്പെട്ട് സഹിക്കട്ട മലബാറിലെ ജനത ഒറ്റക്കെട്ടായി നിന്ന് തിരിച്ചടിച്ച ചരിത്ര പ്രസിദ്ധമായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ വിപ്ലവത്തിന്റെ സ്ഥിരാകേന്ദ്രവും മഞ്ചേരിയായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്ത ആലി മുസ്ലിയാരും വാരിയംകുന്നത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജിയും മഞ്ചേരിക്കാരായിരുന്നു എന്നത് തെല്ലഭിമാനത്തോടെ ഞങ്ങൾ ഓർക്കുന്നു കുടിയാന്മ വ്യവസ്ഥ മാറിക്കിട്ടുവാൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ മഞ്ചേരിയിൽ കൂടിയ വമ്പിച്ച ഒരു പൊതുയോഗം ഇത് സംബന്ധിച്ചുള്ള ഒരു നിവേദനം മദ്രാസ് ഗവർണർക്ക് നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഏപ്രിൽ മാസത്തിൽ മഞ്ചേരിയിൽ കൂടിയ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായിരുന്നു കുടിയാൻമ നിയമപരിഷ്കരണം ആയിരുന്നു പ്രസ്തുത സമ്മേളനത്തിലെയും പ്രധാന വിഷയം മലബാറിലെ ഒട്ടുമിക്ക മത സാമൂഹിക രാഷ്ട്രീയ സംഘടനകളുടെയും നിരന്തരമായ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ഗൂഢോദ്ദേശത്തോടെ യാതൊരു പരിഹാര നടപടികൾക്കും മുതിരാതിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ അണപൊട്ടിയ രോഷപ്രകടനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപം ചരിത്രം അതിനെ കലാപം എന്ന് വിളിക്കുമ്പോൾ ചരിത്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ മഞ്ചേരിക്കാർ അതിനെ മലബാർ സ്വാതന്ത്ര്യ വിപ്ലവം എന്ന് തിരുത്തി വിളിക്കും ഇതിനെ തുടർന്ന് ആറുമാസക്കാലം ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ ബ്രിട്ടീഷ് ഭരണം നിഷ്കാസനം ചെയ്തുകൊണ്ട് തലസ്ഥാനത്ത് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഭരണം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു മഞ്ചേരി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ഖിലാഫത്ത് പോരാളികൾ ആയുധങ്ങൾ കൈവശപ്പെടുത്തിയതും കച്ചേരിപ്പടിയിലെ സർക്കാർ ഖജനാവ് പൊളിച്ച് പണം ദരിദ്രർക്ക് വിതരണം ചെയ്തതും കലാപവുമായി ബന്ധപ്പെട്ട് അക്കാലത്ത് മഞ്ചേരിയിൽ നടന്ന സുപ്രധാന സംഭവങ്ങളായിരുന്നു ഏറനാടിന്റെ ഹൃദയഭാഗമാണ് മഞ്ചേരി നഗരം ഉയർന്ന സാംസ്കാരിക ബോധവും കറകളഞ്ഞ മതസൗഹാർദ്ദവും ഇന്നാട്ടുകാരുടെ സവിശേഷതയാണ് അനീതിക്കും അക്രമത്തിനുമെതിരെ അടിയുറച്ചു നിന്നു പോരാടിയ അനവധി ധീരാത്മാക്കളുടെ ധന്യസ്മരണകൾ ഈ നാടിനെ സമ്പന്നമാക്കുന്നു അതിപുരാതന കാലത്തു തന്നെ മനുഷ്യർ ഇവിടെ വാസമുറപ്പിച്ചിരുന്നുവെന്ന് ഇവിടെ നിന്ന് ലഭിച്ച ചരിത്ര സാമഗ്രികൾ സൂചന നൽകുന്നു ശിലായുഗ മനുഷ്യൻ ശവം അടക്കം ചെയ്യാൻ ഉപയോഗിച്ചുവെന്ന് കരുതപ്പെടുന്ന തൊപ്പിക്കല്ല് പട്ടർകുളം പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് മഞ്ചേരി നറുക്കര വില്ലേജുകളിലെ ചെങ്കൽ അറകൾ ഗുഹകൾ എന്നിവയും ചരിത്രാതീത കാലം മുതലെയുള്ളതാണെന്ന് കരുതപ്പെടുന്നു ഏഴ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച പയ്യനാട്ട് പള്ളി എ ഡി ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ടിൽ സാമൂതിരി രാജാവ് നിർമ്മിച്ച മഞ്ചേരി കോവിലകമ്മക കുന്നത്ത് അമ്പലം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴിൽ നിർമ്മിച്ച മേലാക്കം പള്ളി തുടങ്ങിയവയാണ് ഈ പ്രദേശത്തെ പ്രധാന ആരാധനാലയങ്ങൾ ക്രിസ്ത്യൻ പള്ളികളിൽ ഏറ്റവും പഴക്കം ചെന്നത് സി എസ് എ പള്ളികളാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് മഞ്ചേരി ആഴ്ചചന്ത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ സ്ഥാപിതമായ പേട്ട ലോവർ പ്രൈമറി സ്കൂളാണ് ഇവിടുത്തെ പ്രഥമ ഔപചാരിക വിദ്യാലയം വിദ്യാഭ്യാസ രംഗത്ത് ചരിത്രപരമായ ചില കാരണങ്ങളാൽ പിന്നോക്കം നിന്ന ഏറനാടിന്റെ സ്ഥിരാകേന്ദ്രമായ മഞ്ചേരി പട്ടണത്തിന് തിലകക്കുറി ചാർത്തി തല ഉയർത്തി നിൽക്കുന്ന Manjeri government girls higher secondary school ഏറനാട്ടിലെ പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു മാതൃകാ സ്ഥാപനമായി നിലകൊള്ളുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ നിലവിൽ വന്ന മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ജില്ലാ കോടതി ജില്ലാ ആശുപത്രി എന്നിവയെല്ലാം മഞ്ചേരിയുടെ ചരിത്രമോതി തല ഉയർത്തി നിൽക്കുന്നു ചരിത്രമുറങ്ങുന്ന ആ നാടിന്റെ സന്തതികളായ ഞങ്ങൾ ഈ അനുഗ്രഹീത സായം സന്ധ്യയിൽ നിങ്ങൾക്കായി ഒരു വിരുന്നൊരുക്കട്ടെ ആലി മുസ്ലിയാർ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മുതൽപുരയിടത്ത് പടിഞ്ഞാറേതിൽ നാരായണൻ മേനോൻ മഞ്ചേരി രാമയ്യർ മഞ്ചേരി അബ്ദുറഹിമാൻ കെ മാധവൻ നായർ എന്നിവരുടെ പാവന സ്മരണയ്ക്കിന് മുകളിൽ ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങട്ടെ മൊഞ്ചുള്ള മഞ്ചേരി